ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചുൽക്ക കിച്ചൺ ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഇനി നമുക്കൊരു ചട്ടി എടുത്ത് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിലേക്കൊരു വലിയ ഉള്ളി ചേർക്കാം ഒരു തക്കാളി പേസ്റ്റ് ചെയ്തതും ചേർക്കാം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവയും നാലല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ വറുത്ത വലിയ ജീരകം അര ടീസ്പൂൺ ഇതും ചേർത്ത് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിൽ വെക്കാം ഇനി ഒന്ന് ഇണക്കിയതിന് ശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാള അതായത് മത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം മീൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി മൂടി വെച്ച് തിളക്കുന്നത് വരെ കാത്തിരിക്കാം അപ്പോഴേക്കും നമുക്ക് വറവിടാനുള്ളതൊക്കെ ഒരുക്കി വെക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും നാലല്ലി കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി പച്ചമണക്ക് പോയതിന് ശേഷം നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയ വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം